നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് എൻ ആർ സിന് സ്പെസിഫിക് ആയിട്ടുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട് സൺഡേസിലാണ് സൺഡേയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ പതിനെട്ടാം തീയതി കാലത്ത് യു ഐ ടൈം പതിനൊന്ന് മണിക്ക് എന്ന് വെച്ചാൽ ഇന്ത്യൻ ടൈം പന്ത്രണ്ടരയ്ക്കാണ് നമ്മൾ സെഷൻ വിളിക്കുന്നത് വൺ അവർ സെഷൻ ആയിരിക്കും ഇതിൽ സ്പീക്കറായിട്ട് വരുന്നത് നമ്മുടെ ഒപ്പം ദിവ്യ മേനോൻ ഇദ്ദേഹം വി പി പ്രൊഡക്റ്റ് ഹെഡാണ് I D F C mutual fund എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പതിനഞ്ച് വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ പ്രൊഡക്റ്റ് ടീമുകളിലെ ഹെഡ് ചെയ്തിട്ടും അതേമാതിരി അത്തരം ടീമുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ എഫ് ഡിക്ക് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതേമാതിരി സെക്യൂർഡ് ഇൻകം സ്കീമുകൾക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മ്യൂച്വൽ ഫണ്ടിൽ എന്തുണ്ടെന്നും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോണത് അപ്പോൾ ഇതിന് താല്പര്യമുള്ള എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക സെഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഡിസംബർ പതിനെട്ടാം തീയതി ഞായറാഴ്ച യു ഐ ടൈം കാലത്ത് പാനം നിറയ്ക്കുകയാണ് പ്ലീസ് കം ഫോർവേഡ് താങ്ക്